ഒരു ലക്ഷം വയ്ക്കണം ഇത് ഏതാ? ഇത് അമ്പതിനായിരം പറയണം ഒരു ലക്ഷം ചോദിക്കണു ഇതിൻ്റെ ഉടമ അമ്പതിനായിരത്തിനാണ് വില വീശിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കുതിരയാണ് നല്ല സൈസ് ഉണ്ട് സൈസ് നമുക്ക് അത്ര മാത്രമേ ഇതിനെ കുറിച്ചിട്ട് അറിവുള്ളൂ മാർവാടി ആയിരിക്കാനാണ് സാധ്യത फाइनल बताओ एक ही कब मेरे को घोड़ी इतने की देने की छप्पन हजार रुपए की घोड़ी देने की ഇത് ആ, ഈ കുതിരകൾ നിങ്ങൾ കാണുന്നത് രാജസ്ഥാനിലെ പുഷ്കറിൽ നിന്നാണ് പുഷ്കറിലെ പുഷ്കർ ക്യാമൽ ഫെയർ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാല് മുതൽ പതിനാല് വരെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഏ, വേൾഡിലെ ഏറ്റവും വലിയ ക്യാമൽ ഫെയർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് बस बढ़िया लिया कि नहीं नहीं यार अभी किसी का ले जाना नहीं मिला रेलवे तो दो लाख मांग रहा है दो लाख हेलो कम से कम हाँ, मांगता है तो हाँ? छह पीस मांगता है एक लेगा छह लेगा एक ही कीमत एक तो तो बाटी का छह आदमी आता है उसका फिर ये साठन वो को बोलो पंचहत्तर अस्सी पंचहत्तर सत्तर भी नहीं आएंगे उसके घोड़ी के इतने वापस पैसे ही नहीं छोड़ आएंगे दो अभी। तुम अभी ना काल बदल गया शौकीन रही ना अच्छी बात है, तो बदल गया तो घर ഒരു ലൈവ് കച്ചവടം കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ഈ കുതിര ഈ രണ്ട് കുതിരകളുടെ കച്ചവടം ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് വാങ്ങിക്കുന്നത് जाके उधर नाम निकलने मांगता कुछ भरे ഈ ഇരിക്കുന്നതിൽ വാങ്ങിക്കുന്ന ആ- ആ- ആൾക്കാരാണ് ബാക്കിയുള്ളത് क्या लाइन? വൈറ്റ് ഷർട്ട് ഇട്ട ആളാണ് ഇതിൻ്റെ സെല്ലർ नहीं नहीं खाली रे नहीं खाली खाली के हिसाब से वो तो गए वो पैसे खाली के हिसाब से चार पाँच महीने भरेल नहीं है खाली अरे हाँ, जाओ जाओ दे खाली हाँ, हाँ। दो जान दो दे नको दे दे मांगो जाने अरे नहीं भाई नहीं ताऊजी जाना नको तान मारू ये ले ले पैसे ये पैसे तेरे को रोके नगर माल का दे रे अरे माल का ही पैसे दे रे तेरे कोई नहीं देगा मेरे पास देखो कोई दे रहा कम नहीं मांगने की तुम्हारे पास तुम्हारी मजाक नहीं करनी तुमको लोगों का मांगने का जान दो लोग मांग के चल जाते कचड़ा ऐसा शर्ट कनाए है पा आलू उड़ी तो दे जान दे, दे, दे, दे, जान दे, दे, अरे अरे, अरे अब अब यहाँ पट्टी तो ले हाँ, पट्टी तो ले बुला रहे ये तो मैं लेता खुद पट्टी तो ले दे कुछ നമ്മൾ വേറെയും ഒരു കച്ചവടം ഷൂട്ട് ചെയ്തിരുന്നു പക്ഷെ അത് ലാസ്റ്റ് വരെ തർക്കിച്ചിട്ടും കച്ചവടം നടക്കാതെ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അവർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് ले नोट नहीं अभी छप्पन हजार की पार्टी आ रहा है उसके साथ मिला के हाँ, हाँ, हाँ, नहीं देना नहीं देना नहीं देख रहा है और रोक गिन लो तुमको लग रहा मजाक विजाक कर रहा है ऐसा रोक गिन के लो तो- मरवाड़ी है ना मरवाड़ी अरे लेके क्या करता अगले मेले ले हाँ, आओ ऐसा होता है, ऐसा थोड़ी है ना मारवाड़ी नहीं मारवाड़ी तो जो नीचे आता है ना ये तो सिर्फ ഒറിജിനൽ നെയ്യാണ് कितने लेने की ഒറിജിനൽ മാർവാരി അല്ല ക്രോസ് ആണെന്നാണ് പറയുന്നത് ओरिजिनल मारवाड़ी है साथ में കിത്തന ഉമ്മർ ആയ हमारा छह साल ഛേ സാൽ ആറ് വയസ്സ് तुमचीच गल चालू बरं किड ആറ് വയസ്സ് പ്രായം ഉണ്ടാവുന്നതാണ് പറയുന്നത് आका तुमचीच गल चालू म्हणलं ये कैसा है गिरे का है क्या तुम्हारे पास काका जी तुम बताओ जी तुम ज्यादा ये हो जाते കച്ചവടം നടന്നില്ലല്ലോ എത്ര ലാസ്റ്റ് പറഞ്ഞത് ഒരു അറുപത് പറഞ്ഞു മൂപ്പരൊന്നും പറഞ്ഞു മുപ്പത് എൺപതും പറഞ്ഞു എൺപത് ലാസ്റ്റ് എൺപതിനായിരം ലാസ്റ്റ് ഓണർ പറഞ്ഞു അറുപതിനായിരം എടുക്കണ പാർട്ടിയും പറഞ്ഞു കച്ചവടം പാളി പോവുകയും ചെയ്തു ग्राहक रावे ला ആറ് വയസ്സുള്ള കുതിര അല്ലേ പ്രൈസ് താരതമ്യേന അന്ത്യൂരിനെ അപേക്ഷിച്ചിട്ട് കുറവുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അധികമായിട്ട് വരും ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് साहु जी मेरे दो तीन बच्चे ये एक बाजी लेके जाने की ये दिल से खोल के दे रखे तो खुल्लू दूं आराम से मार तो गाटो खुल्लू है एक ही बताया मैं तो ध्यान ना अच्छी की अच्छी की अच्छी नहीं आएगी नहीं आएगी नहीं आएगी आप लोग कहीं कर रहे हो कि दिखे थानो साहब और मारी धोती कुत्ते दिखे थानो कोई बाबू दिखे कोई बाबू है बात नहीं बाबू समझ गया ने अरे सुने सैतीस साल तो पुलिस में नौकरी कर आई कौन सी होश में आप बात कर रहे हो मैं थाने देख पू थे देखो बापू है तू इन आप समझा चार चारी मेटरियाँ कर चार एक दिन बोल सिया अरे नहीं लेनी या खाली है भरी है അവിടെ ഒരു വിലപേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ടീം തെറ്റിപ്പോയി അപ്പോൾ അവരുടെ ഒപ്പമുള്ള മറ്റേ ടീം ബി ടീം എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം ബി ടീം അവിടെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ഒരേ ടീം തന്നെയാണ് അവർ രണ്ട് ഗ്രൂപ്പായിട്ട് വന്ന് ചോദിക്കുന്നത് മാത്രമാണ് പല പല ഏരിയകളിൽ നമ്മൾ പോയപ്പോൾ ഇതേ അവസ്ഥ അവിടെയൊക്കെ കണ്ടു ചെവി നോക്കിയിട്ടാണ് ഒറിജിനൽ മാർവാരിയാണോ അല്ലേ എന്നുള്ളത് അവർ കണക്കാക്കുന്നതെന്നാണ് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുതിരയെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ തെറ്റാണെങ്കിൽ തിരുത്താം ഇവിടെ ഉള്ളവർ പറഞ്ഞത് അങ്ങനെയാണ് ചെവി അടുത്തടുത്ത് തട്ടി നിൽക്കുന്ന രീതിയിലുള്ളതാണ് ഒറിജിനൽ മാർവാരി എന്നാണ് ഈ തീറ്റ കൊടുക്കുന്നത് പയറിൻ്റെ തൊലിയാണ് ചെറുപയറിൻ്റെ തൊലിയാണ് ചെറുപയർ നമ്മൾ പയറെടുത്തതിന് ശേഷം അതിൽ തൊലി വരും ആ തൊലിയാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം കച്ചവടം നടക്കുമല്ലേ എന്നുള്ളത് വീണ്ടും അവർ വട്ടം കൂടി വന്നിട്ടുണ്ട് അവിടെ ഹിന്ദിയിലുള്ളൊരു വിലപേശലാണ് നടക്കുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലെ വീഡിയോസ് കാണിച്ചിരുന്നു അപ്പോൾ നമ്മുടെ കൊഴൽമന്നം ചന്തയിലെ വിലപേശൽ കാണിച്ചിരുന്നു അവിടുത്തെ ഒരു പർച്ചേസിങ്ങിനെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈറോഡ് ചന്തയിലെ പശുക്കളുടെ വിലപേശലും ചന്തയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഹിന്ദിയിലൊരു വിലപേശലും കത്തിയടിയും നമ്മൾ ആദ്യമായിട്ട് കാണിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് കച്ചവടം നടക്കുമല്ലേ ഫൈനൽ എന്താവും നോക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ आपके समझ में बैठे तो आप ले लो न समझ में बैठे तो बच्चे तुम्हारे करना है पीछा आपके करना हाँ, हाँ, तो, हाँ, तो सही मेरा माल तो मेरे पास है मेरा माल मेरे पास सही बात है ये बात फाइनल फाइनल आप ही मार्जिन मार्जिन का का तो आराम से आ जाए माल मिल जाए मेला ले लियो भाई माल मिल जाए तो वो ले लियो जा जा ലാസ്റ്റ് എത്ര പേര് പറഞ്ഞ് അറുപതിനായിരം റുപ്യ കച്ചവടം നടന്നിട്ടില്ല അറുപതിനായിരം റുപ്യ ആകുമ്പോൾ മൂപ്പര് അടി വിട്ടില്ലേ കച്ചവടം നടക്കൂല എൺപതിനായിരം ആയിരിക്കും ലാസ്റ്റ് കിട്ടുന്നത് ലാസ്റ്റ് എൺപതിനായിരം രൂപയാണ് മൂപ്പര് ചോദിക്കുന്നത് ഒന്നുമില്ല സാധാ ഹൈബ്രിഡ് കുതിരയൊന്നുമല്ല സാധാരണ ഒരു നോർമൽ കുതിര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാ അത്യാവശ്യത്തിന് ഹൈറ്റും നിറവും കാഴ്ചക്കുള്ള ഭംഗിയൊക്കെ ഒരു പരിധിവരെയൊക്കെ ഉണ്ട് ഈ ഈ കുതിരനെ അപേക്ഷിച്ചിട്ട് ഈ കുതിര കുറച്ചുകൂടെ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട് ആറ് വയസ്സ് പ്രായമുണ്ടെന്നാണ് പറഞ്ഞത് എൺപതിനായിരം രൂപ ലാസ്റ്റ് കിട്ടിയാലേ കൊടുക്കുള്ളൂ അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ ഫൈനൽ എൺപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ പറഞ്ഞത് അറുപതിനായിരം രൂപയാണ് വാങ്ങിക്കാൻ വന്ന ആൾക്കാർ പറഞ്ഞത് അപ്പോൾ വാങ്ങിക്കാൻ വന്നവർ എൺപതിനായിരം രൂപയ്ക്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അവർ കച്ചവടത്തിൽ നിന്ന് തെറ്റിപ്പോവാണ് ചെയ്തത് അപ്പോൾ രണ്ട് കച്ചവടങ്ങൾ നമ്മൾ കവർ ചെയ്തു രണ്ടും പ്രൈസ് പറഞ്ഞ് ഉടക്കി പോകുന്നതാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത് നമുക്ക് നോക്കാം ഏതെങ്കിലും കച്ചവടം നടക്കുന്ന കച്ചവടം കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്കത് കവർ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈവായിട്ട് ഒരു കുതിരച്ചന്തയിൽ നിന്ന് വിലപേശൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് പക്ഷേ കച്ചവടം ചുറ്റിപ്പോയി എന്തായാലും നടക്കുന്നൊരു കച്ചവടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത കച്ചവട സ്ഥലത്തേക്ക് പോവുകയാണ് ചന്ത പൂർണ്ണമായിട്ടും കച്ചവടത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ കച്ചവടം പൂർണ്ണമായിട്ട് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വഴി കാണാൻ പറ്റും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് മാക്സിമം ഷെയറും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്